Jungle. ഹായ് ഗൈസ് എല്ലാവർക്കും മഹാജ്ഞാനിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ആ ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നേരെ വളച്ചുകാട്ടിലൊന്നുമില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് After Effects Adobe After Effects ഇതിനകത്ത് new composition new composition footage എന്ന് കാണിക്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മറ്റേ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ആ നിയോൺ ഗ്ലോ എഫക്റ്റ് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫയൽ കിട്ടും ആ ഫയൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എവിടെയും എളുപ്പം കിട്ടുന്ന വിധത്തിൽ എടുത്ത് വെക്കുക അതിനുശേഷം നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് എടുത്ത് വരുമ്പോൾ കുറച്ച് താമസിക്കും കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫയൽ എടുക്കുക ഫയൽ എടുത്തതിന് ശേഷം നമ്മൾ താഴെ കാണുന്നതിലായിട്ട് ലോഗോ അങ്ങനെ കുറേ കമ്പോസിഷൻ കാണും ലോഗോ കമ്പോസിഷൻ ലോഗോ അങ്ങനെ കുറച്ച് കമ്പോസിഷൻസ് കാണും അപ്പം നമ്മൾ ഫസ്റ്റ് ലോഗോ കമ്പോസിഷൻ അവിടെ അവർ വേറെ ലോഗോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ ലോഗോ നമ്മളൊന്ന് ഹൈഡ് ചെയ്തെടുക്കണം അതെങ്ങനെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അവർ ലോഗോ എൻവേട്ടോ ഇത് ശരിക്കും ഒരു ഫ്രീ ഫയൽ അല്ല ഞാനിത് വേറെ സൈറ്റിൽ കൂടെ എടുത്തതാണ് ഫ്രീ ഫയൽ അല്ല അപ്പോൾ നമുക്ക് ഇവിടെ ലോഗോ നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം അതിനായിട്ട് സൈഡിൽ കാണുന്ന ഐയുടെ പടത്തിൽ ഞെക്കിയാൽ മതി അത് ഹൈഡ് ആയിക്കോളും അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ആക്കി നോ ടെക്സ്റ്റ് കൊടുത്ത് നമ്മുടെ പേര് നമുക്ക് ഏത് പേരാണ് വേണ്ടത് അത് സെലക്ട് ടൈപ്പ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് അടിച്ചിരിക്കുന്നു മഹാ മഹാ എന്ന് വരെ കിട്ടിയിട്ടുണ്ട് ഇനി ഐയുടെ പടം നമ്മുടെ മറ്റേ അവരുടെ ലോഗോ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് മഹാ ഞാനിട്ട് ലോഗോ ഇനി ലോഗോ അല്ല നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി വേണം നമുക്ക് ലോഗോ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ അത് എങ്ങനെ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചത് ലോഗോ വെക്കുന്നത് കുറച്ച് ടഫായിട്ടുള്ള സംഭവമാണ് മഹാ എന്ന എന്നിട്ട് നമ്മൾ സ്പേസ് കൊടുക്കാം അതായത് നമുക്ക് അപ്പുറത്തോട്ട് പോകാത്ത വരുത്തി കൊടുക്കണം നീക്കി വെച്ച് രണ്ട് ലൈൻ കാണും ആ ലൈൻ്റെ ഇടയ്ക്ക് വരണം നമ്മുടെ പേര് എന്നിട്ട് ഞാൻ സൈബർ പങ്കിൻ്റെ ഫോണ്ട് വെച്ചാണ് ആ ഫോണ്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം നമുക്ക് ആ ഫോണ്ട് വേണമെങ്കിൽ ആ ഫോണ്ട് ഇട്ടാൽ മതി ഞാനിപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഇതിന് വേണ്ടി ആ ഫോണ്ട് ഇട്ടെന്നേ ഉള്ളൂ അതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ പേര് നമ്മുടെ ഡിസൈനകത്ത് വന്നിട്ടുണ്ട് വൈറ്റ് കളറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ കളർ മാറ്റാം ഒരു കൺട്രോൾ സെക്ഷനിൽ പോയിട്ടാണ് ഞാൻ കാണിച്ചു തരാം അത് അതിനു മുമ്പായിട്ട് നമ്മൾ മറ്റേ നമ്മുടെ അടി അവസാനം വരുന്ന ടെക്സ്റ്റിന് നമ്മൾ പേരിട്ട് കൊടുക്കണം ഞാനിപ്പോൾ വ്ളോഗർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് വ്ളോഗർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഫോണ്ട് മറ്റേ നമ്മൾ മറ്റേ ഫോണ്ട് തന്നെ ആക്കി കൊടുക്കുക ഇപ്പം ചിലപ്പോൾ വന്ന് കാണത്തില്ല കാരണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് എന്നടിക്കണം ഫോണ്ടിൻ്റെ ഫോ നെയിം അടിക്കണം അപ്പോഴത്തേക്കും വന്ന് കാണും വന്ന് കാണുന്നുണ്ട് ഫോണ്ട് ബ്ലോഗർ അവസാനം വരുന്ന പേരാണ് ബ്ലോഗർ അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം അതിനായിട്ട് അത് ഞെക്കിയിട്ട് എഫക്റ്റ് കൊടുക്കാം കളർ കൊടുക്കുക അതിനുശേഷം വൈറ്റ് മാറ്റി നമ്മളൊരു യെല്ലോ കൊടുക്കുക അതായത് ആ ഗെയിമിൻ്റെ നമുക്ക് സൈബർ പങ്ക് അറിയാമായിരിക്കും ആ ഗെയിമിൻ്റെ നിറമാണ് യെല്ലോ ആൻഡ് മറ്റേ കളറ് അപ്പോൾ അതാണ് ഞാൻ കൊടുത്തേക്കുന്നത് നീ അതൊന്ന് ആയി വരാൻ കുറച്ച് നേരം എടുക്കും അപ്പോൾ ഞാൻ ആയി വന്നിട്ട് നേരെ ഇങ്ങോട്ട് 我。